What's up guys welcome back to brand new PUBG game play video तो आज लेके आया आपका भाई एक ब्रेन न्यू वाला बहुत ही शानदार गेम प्ले കാണുന്നില്ല അത് പോട്ട് പണ്ടാറ Watch out! Watch out! Marked a location. ഈ വീട്ടിൻ്റെ അവിടെ വർഷം പോ ഇടിക്കാൻ നമുക്ക് വരാം ആദിശബുധല്ല Enemy spotted. For real. എടാ എടാ ബാക്കിൽ കിടന്നിട്ടില്ല ഒരുത്തൻ Marked a ദാ location. ഫോൺ നൈസ് പ്ലെയർ കേട്ടോ അവൻ അപ്പുറത്തേ പോയിട്ട് ബാക്കിൽ വരുന്നുണ്ട് Marked a location. Marked a location. Smoke ഒന്നും കണ്ടേ കുറച്ച് കവർ ഇപ്പറന്ന് ഇപ്പറന്ന് ഇപ്പറന്ന് ഇപ്പറന്ന് കൂടെ അൻപത് കയ്യിൽ കൂടെ അൻപത് കയ്യിൽ ആ ഓക്കെ ഓക്കെ സ്മോക്ക് കയ്യിൽ മുന്നോട്ട് എന്റെ മുന്നോട്ട് ലൈഫായി ഞാൻ തോണിലേക്ക് ഇറങ്ങിയായിരുന്നു ഞാൻ വെറുതെ ആണെന്ന് ഓനെ അടിക്കുന്നുണ്ട് घर में घर में घर के अंदर नेट करो thank you for watching guys फिर मिलते हैं नेक्स्ट वीडियो में तब तक के लिए बाय बाय